guys welcome back to my channel it's many game official yoyo guys നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ദേ ഇതാണ് ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ക്രിക്കറ്റ് നയൻറ്റീൻ എന്ന് പറയുന്ന ഗെയിമാണ് പി എസ് ഫോറിൽ കളിക്കുന്നത് ഇതാണ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഗെയിം പ്ലേ ഒക്കെ നമ്മൾ ചാനൽ ഉടനെ വരിക അപ്പോൾ ഇതിൻ്റെ ഗെയിം പ്ലേ ആവും ഇനി നമ്മുടെ ചാനൽ വരിക കൂടുതൽ ഓക്കെ ഇതിൻ്റെ ഷോ നമ്മൾ ഷോർട്സ് ഇടുന്നുണ്ട് ഷോർട്സിലും വീഡിയോസ് ഇടാറുണ്ട് ഇതിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട് ഇടാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിനി അൺബോക്സിങ് എടുക്കാം അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന ഉണ്ട് അപ്പോൾ രണ്ട് വീണ്ടും അപ്പൊ നമുക്ക് നേരെ വിളിക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കഴിഞ്ഞു ഓക്കെ ഇപ്പൊ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് ഇവർ മാത്രമല്ല എല്ലാ പി എസ് ഫോർ സീരീസിലും നമുക്ക് ഇങ്ങനത്തെ ബോക്സിലാവും കിട്ടുക നമുക്ക് സീഡ് തുറക്കുന്നതിന് നമുക്ക് ഇതിന്റെ ബാക്കിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം ഫ്രണ്ടിൽ ഇതേപോലത്തെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതിൽ എഴുതിക്കുന്ന ഇവിടെ കുറച്ച് പ്ലേസിന്റെ ഫോട്ടോസൊക്കെ കാണാം ബെൻ സ്റ്റോക്സ് അവരെ കുറച്ച് ഒക്കെ ഫോട്ടോ നമുക്ക് കാണാം അഫീഷ്യലായിട്ട് നമ്മളെ ആഷിഷ് ക്രിക്കറ്റിൻ്റെ ലൈസൻസ് ഒക്കെ ഉള്ള എന്താണ് ഗെയിമാണിത് ഓക്കെ അപ്പോൾ ഇത് ക്രിക്കറ്റ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെയാണ് മെയിൻ ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ബാക്കിയുള്ള ടീംസിനെയും ഡൗൺലോഡ് ചെയ്ത് കമ്മ്യൂണിറ്റി എന്ന് ഉണ്ട് അതിൽ നമുക്ക് പോയി ബാക്കിയുള്ള എല്ലാ ടീംസിനെയും നമുക്ക് ജേഴ്സി പ്ലെയേഴ്സ് ലോഗോ എല്ലാം ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഇത് ബിഗ് ആൻഡ് സ്റ്റുഡിയോസ് ആണ് ഈ ഗെയിം ഉണ്ടാക്കിയത് ഓക്കെ ഇത് നമുക്ക് ഓൺലൈൻ മാച്ചസും കളിക്കാം അല്ലാതെ ഓഫ്ലൈൻ മാച്ചസും കളിക്കാം ഓക്കെ ഇതിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് എക്സ്പീരിയൻസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ കയറിയിട്ടുണ്ട് റോൾ ബിഡിറ്റിൽ ഇവിടെ നമുക്ക് ക്രിക്കറ്റ് ലീഗ് ക്രിക്കറ്റ് നയൻറ്റീൻ്റെ ലോഗോ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിനി ഓപ്പൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫുൾ ഇത് ഇതെങ്ങനെ ബാക്കിയുള്ള ഗെയിം തീംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഈ ഗെയിം പ്ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇതിൻ്റെ റിവ്യൂസ് റിവ്യൂസ് എടുത്ത് നോക്കുമ്പോൾ യൂട്യൂബിലോ ഇവിടെ സാധാരണ എനിക്ക് തോന്നുന്നു ഇവിടെ എഴുതിയോണ്ടാന്ന് തോന്നുന്നു ചെയ്യാത്തത് അതൊന്നും മാനുവലൊക്കെ ഉണ്ടാകൊണ്ടാണ് പിന്നെയാണ് നമ്മളെ സി ഡി വരുന്നത് കണ്ടോ അതാണ് നമ്മളെ സി ഡി ഇതാണ് നമ്മുടെ സീഡിങ് ഇതാണ് നമ്മുടെ സീഡിങ് സീഡിങ്ങിൽ വരുന്ന വെച്ച് സാധാരണ സീഡി വരയ്ക്കാണ് പി എസ് ഫോണിൻ്റെ ലോഗോ ഫ്ലൂറി ഡിസ്ക് അങ്ങനെ കിട്ടുന്നതിൻ്റെ ലോഗോ അത് ഒഫീഷ്യൽ ഗെയിം പ്രാക്ടീസ് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഈ ശ്രീ